പറ്റുള്ളൂ സാധനം താഴെ വീണ് എടുക്കട്ടെ പിന്നെ ആർ ഡിയുടെ ഒരു സാധനം വന്നായിരുന്നു അത് ഞാൻ എവിടെയാണ് വെച്ചതെന്നാണ് ആലോചിക്കുന്നത് ഇവിടെ ഇവിടെ ഉണ്ടത് പിന്നെ ഇത് സെന്നിൻ്റെ ഡോർ സ്റ്റോപ്പേഴ്സ് ഇതിന് ഇനി പാഡൊക്കെ അഴിക്കണം അത് കുറച്ച് മെനക്കെട്ട പരിപാടിയാണ് അത് വേറെ ഒരു ദിവസം ചെയ്യാം സെന്നിൻ്റെ മിററിൻ്റെ അകത്ത് വരുന്ന സാധനം പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് സെന്നിൻ്റെ റൈറ്റ് സൈഡ് മിറർ അപ്പം ഇത്ര സാധനങ്ങളാണ് എത്തിയത് അപ്പം ഈ റൈറ്റ് സൈഡ് മിറർ എന്ന് പറയുന്ന സാധനം ഞാനൊന്ന് പെയിൻറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു പരിപാടി നോക്കുകയാണ് അപ്പോൾ അത് പെയിൻറ്റ് ചെയ്ത് അതിനെ ഈ പറഞ്ഞ പോലെ ബ്ലാക്ക് അടിക്കണം പിന്നെ മറ്റേ ലെഫ്റ്റ് സൈഡിലെ മിററും ബ്ലാക്ക് അടിക്കണം അപ്പം തൽക്കാലം നമുക്ക് ഈ റൂഫ് ബീഡിങ്ങും മഡ് ഫ്ലാപ്പും കൂടെ ഫിറ്റ് ചെയ്യാം അപ്പം അതിന് നമുക്ക് പുറത്തു പോയി വണ്ടി എല്ലാം നീക്കിയിടണം അപ്പം ഇതാണ് അവസ്ഥ ആഹാ എൻ്റെ ചെരുപ്പെടുത്തിട്ട് കടി തുടങ്ങിയിട്ടുണ്ടല്ലേ ഇപ്പോൾ വണ്ടി രണ്ടും മാറ്റണം ഈ ക്രൂസിനെ എടുത്തുനിന്ന് ഫ്രണ്ടിലിട്ടിട്ട് സെൻറ്റിനെ കൊണ്ടുവന്ന് ഇവിടെ എവിടെയെങ്കിലും ഇട്ടിട്ട് വേണം പണിയാൻ അപ്പം ഞാനൊരു കാര്യം ചെയ്യാം ക്രൂസിനെടുത്ത് ഫ്രണ്ടിലിടാം ചെറിയൊരു ബോണസും കൂടെ ഉണ്ട് അതായത് ഈ സാധനം വന്നിട്ടുള്ള കാര്യം ഞാനങ്ങ് മറന്നുപോയി അപ്പോൾ ഇതും കൂടെ ഫിക്സ് ചെയ്തിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാം അപ്പോൾ അതിനു മുമ്പേ ഈ സാധനം കട്ട് ചെയ്യണം കട്ട് ചെയ്ത് ഇത് മൊത്തം ഇളക്കി കളഞ്ഞിട്ട് പിന്നെ ഒന്നേന്ന് പ്ലാസ്റ്റിക് പ്രൈമർ തേച്ചിട്ട് ഇത് ഫിറ്റ് ചെയ്യണം അപ്പം ആദ്യം ഇളക്കാം അടിപൊളിയായില്ലേ അപ്പം അങ്ങനെയാണ് ഇതുള്ളത് അപ്പോൾ ഇത് ഒട്ടിച്ചു ചുമ്മാ തമാശ പറഞ്ഞതാണ് അപ്പുറത്തെ സൈഡ് ഒട്ടിക്കാൻ ബാക്കിയുണ്ട് അപ്പോൾ അത് ഞാൻ ക്യാമറയിൽ കാണിച്ചു തരാം അപ്പോൾ അങ്ങനെ ഒട്ടിച്ചത് ഇത് ഒട്ടിച്ച് നമ്മുടെ മഡ് ഫ്ലാപ്പ് വെച്ച് പിന്നെ റൂഫിൽ ഈ സാധനം കൂടെ വെച്ച് എല്ലാം കൂടെ അടിപൊളിയായിട്ടുണ്ട് ഏകദേശം ഞാൻ ഉദ്ദേശിച്ച ഒരു പണി വണ്ടിയിൽ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം ഇതിനി ഇരുന്ന് ഉണങ്ങണം ഇത് വളരെ നല്ലൊരു സാധനമാണ് കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ മഴയുള്ളതുകൊണ്ട് നമ്മൾ ജസ്റ്റ് വിൻഡോ ഒന്ന് താഴ്ത്തി കഴിഞ്ഞാൽ അപ്പം വെള്ളം നിറഞ്ഞു തുടങ്ങും ഇല്ലെങ്കിൽ ഇത് ഉണ്ടെങ്കിൽ ആ ഒരു പ്രശ്നമില്ല അപ്പം പണ്ട് എനിക്ക് ഈ ഒരു സാധനം ഇഷ്ടമില്ലായിരുന്നു പക്ഷേ ഇപ്പം ഇതിൻ്റെ യൂട്ടിലിറ്റി മനസ്സിലാവുന്നുണ്ട് അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ ഇനി അടുത്ത വീഡിയോയിൽ വെച്ച് കാണാം ശരി അപ്പം